കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ടാകും അവിടുത്തെ കാറ്റിനും മരങ്ങൾക്കും മൺതരികൾക്ക് പോലും ചോരക്കറയുടെ മണമുള്ള കലാപങ്ങളുടെയും ഒരു പറ്റം ധീരന്മാരുടെ വിപ്ലവത്തിൻ്റെയും എല്ലാം കഥകൾ പറയുവാനുണ്ടാകും അത്തരത്തിൽ വൈക്കത്തുള്ള ദളവാക്കുളം ബസ് സ്റ്റാൻഡിനും രക്തക്കറ പുരണ്ട ഒരു കഥ പറയുവാനുണ്ട് ഇപ്പോഴത്തെ ദളവാക്കുളം ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പണ്ടൊരു കുളമുണ്ടായിരുന്നു ഒട്ടേറെ ആളുകളുടെ ചോര വീണൊരു കുളമാണ് ദളവാക്കുളം വൈക്കം സത്യാഗ്രഹത്തിന് വരെ വഴിവച്ച ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏടായ ദളവാക്കുളത്തെപ്പറ്റി കൂടുതൽ അറിയാം കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായിരുന്നു ദളവാക്കുളം സ്ഥിതി ചെയ്തിരുന്നത് തൊട്ടുകൂടായ്മയും തീണ്ടൽ വ്യവസ്ഥിതികളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഒരു പറ്റം ഈഴവ യുവാക്കൾ എണ്ണൂറ്റാറിൽ അതിനെതിരെ തിരിയുകയും അവർ പനച്ചിക്കൽ കാവിലേക്ക് ആരാധനയ്ക്കായി സമാധാനപരമായ ഒരു ജാഥ നടത്തുകയും ചെയ്തു ഇക്കാര്യം അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവ പിള്ള എന്നൊരാൾ വഴി അറിയാനിടയായി തുടർന്ന് അദ്ദേഹം ആ ജാഥയെ നേരിടാൻ പപ്പനാവപിള്ള കുഞ്ഞുകുട്ടിപ്പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു കുതിരപ്പടയെ അയച്ചു അവിടെ എത്തിയ കുതിരപ്പട നിരായുധരായ ഇരുന്നൂറിലധികം ആളുകളുടെ ആ ജാഥയെ നേരിടുകയും അവരെ യാതൊരു ദയയുമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു അവിടെ നിന്നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും ദളവയുടെ കുതിരപ്പട അരിഞ്ഞു വീഴ്ത്തി തുടർന്ന് ഇരുന്നൂറിലധികം ആളുകളുടെ ജടങ്ങൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയുള്ള കുളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു ഇതാണ് ദളവാക്കുളം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് ഈ ദളവാക്കുളം കൂട്ടക്കൊല തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിനും വഴിയൊരുക്കിയത് ഈ കൂട്ടക്കൊലയെ തുടർന്ന് താഴ്ന്ന ജാതിയിലുള്ളവർ പരിഭ്രാന്തരാകുകയും അവർ ചേർത്തല കുർവിലങ്ങോട് എന്നീ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തതായും പറയപ്പെടുന്നുണ്ട് ക്ഷേത്രപ്രവേശന വാദത്തിൻ്റെ ജാലിയൻ വാലാബാഗ് എന്നാണ് മുൻ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ ദളവാക്കുളം കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വൈക്കം കായലിന്റെ കരയിൽ ദ്വാരപാലകനെ കടിച്ചു ചവയ്ക്കുന്ന ഒരു തലയൊട്ടിയുടെ ശില്പമുണ്ട് ഈ ശില്പം ദളവാക്കുളം കൂട്ടക്കൊലയുടെ ഓർമ്മയ്ക്കായി സുജിത് കെ എസ് എന്ന ശില്പി നിർമ്മിച്ചതാണ്